ഇപ്പം ഞാൻ ഇവരുടെ കോംബോ ഓഫറാണ് ഞാൻ വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ച് വില കുറച്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് അലോക്കേഷ്യയുടെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഈ നാലെണ്ണത്തിന് എണ്ണൂറ് രൂപയാണ് ഇതിനകത്ത് വില വന്നിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my channel ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണല്ലേ ആണല്ലേ എങ്ങനെയുണ്ട് എല്ലാവരുടെയും ചെടി അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയൊക്കെ എല്ലാവരും എങ്ങനെ ചെയ്യുന്നു നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വീടിനകത്ത് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കാരണം വലിയ മഴയൊന്നും കൊള്ളാതെ നമുക്ക് അടിപൊളിയായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് വളർത്താൻ പറ്റുന്നൊരു കാലാവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിച്ചു മൈ പ്ലാന്റോ ആപ്പ് എന്ന് പറയുന്ന ഇതിനകത്തു നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതൊന്ന് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവരുടെ കോംബോ ഓഫറാണ് ഞാൻ വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ച് വില കുറച്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം ഇത് നല്ല ചെടികളാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ മൈ പ്ലാന്റോ ആപ്പാണ് ശരിക്കും ഇതൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് മൊബൈൽ ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റിലും വാട്സപ്പിലും എല്ലാം നമുക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് ചെടികളെല്ലാം ഹെൽത്തി ആണോ നമുക്ക് പറ്റുന്നതാണോ എന്നെല്ലാം ഒന്ന് നോക്കാം അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എന്തൊക്കെ ചെടികളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു അത്യാവശ്യം നന്നായിട്ട് പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്താണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാം എടുത്തൊന്ന് പുറത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഓരോന്നും ഏതൊക്കെയാണെന്ന് അപ്പോൾ ഇത് ചെടികളെല്ലാം നമുക്ക് ഇങ്ങോട്ടൊന്നെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് പ്ലാന്റ് ഹെൽത്തി ആണോ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കട്ടെ അതുപോലെ നമ്മൾ എപ്പോഴും പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി തന്നെ അഴിച്ചെടുക്കണം കാരണം നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ചെടി കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നോക്കിയേ നമ്മൾ എല്ലാം അൺബോക്സ് ചെയ്തു നമുക്കിത് ഇത്രയും ചെടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അപ്പോൾ ഇവർ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തു ഇവിടെ വരാനായിട്ട് പക്ഷേ ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇരിപ്പുണ്ട് പിന്നെ ഇത് നമ്മൾ പോട്ട് ചെയ്യണം ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇത് റിപ്പോർട്ട് ചെയ്ത് നല്ല ചട്ടിയിലേക്ക് മാറ്റണം ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് വലിയ വെയിറ്റ് വരാതെ നമുക്കിവിടെ എത്തിയതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് ഇത്രയും ചെടികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് അലോക്കേഷ്യയാണ് അലോക്കേഷ്യയുടെ ഒരു നാല് വെറൈറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് അലോക്കേഷ്യയുടെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇവരുടെ സൈറ്റിലോ അല്ലെ ആപ്പിലോ കഴിഞ്ഞാൽ ഈ കോംബോ ഓഫർ കിട്ടും ഇത് ഈ നാലെണ്ണത്തിന് എണ്ണൂറ് രൂപയാണ് ഇതിനകത്ത് വില വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം തൊള്ളായിരം രൂപയോളം വില വരുന്ന ചെടികളാണിത് നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ പുറത്ത് പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഈ എത്തി അപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് നാലെണ്ണം കിട്ടി നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് അടുത്തത് നമ്മുടെ ബിഗോണിയ ചെടികളാണ് നോക്കിയേ നല്ല ബുഷിയായിട്ടുള്ള ഒത്തിരി ഷൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരെണ്ണമൊന്നുമല്ല എല്ലാത്തിലും രണ്ടും മൂന്നും ഷൂട്ട്സൊക്കെ ഉള്ളതാണ് ഇതേ നോക്കിയേ നമുക്ക് വേണമെങ്കിൽ ഇത് ചെടി അകത്തി മാറ്റി അല്ലെങ്കിൽ രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് വെക്കാനായിട്ട് പറ്റുന്നതാണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഈ നാലെണ്ണത്തിന് വന്നിരിക്കുന്നത് നോക്കി ഇതെല്ലാം ഒത്തിരി ഷൂട്ട്സ് ഉണ്ട് അപ്പോൾ നമുക്ക് പല ചെടികളാക്കി ഇത് മാറ്റി വെക്കാം ഇത് ഒരെണ്ണമൊന്നുമല്ല ഇത് നല്ല ഭംഗിയായിട്ട് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഫിലാഡൻഡ്രോൺ ആണ് നോക്കിയാൽ നല്ല ചെടികളാണ് കേട്ടോ ഫിലാഡൻഡ്രോൺ അപ്പോൾ തൊള്ളായിരത്തമ്പത് രൂപയാണ് ഈ ഫിലാഡൻഡ്രോണിന് ഈ നാല് വെറൈറ്റി ഇതും കോംബോ ഓഫറാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് കയറ്റി കൊടുക്കാനും ഒക്കെ ആയിട്ട് പറ്റിയ ചെടികളാണ് അപ്പോൾ ഇതും ഞാൻ നാലെണ്ണം വാങ്ങിച്ചു തൊള്ളായിരത്തമ്പത് രൂപ റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത് അടുത്തത് അഗ്ലോണിമ അഗ്ലോണിമയുടെ നാല് വെറൈറ്റി ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ കോംബോ ഓഫറിൽ നാലെണ്ണം വരുന്നത് ഇത് ഏകദേശം ആയിരത്തിന് മേളിൽ വില വരുന്നതാണ് നമുക്കറിയാം അഗ്ലോണിമയ്ക്കൊക്കെ നല്ല വിലയുള്ളതാണ് പിന്നെ ഇതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അന്നേരം തന്നെ മാറ്റണം അല്ലാതെ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മോശമായി പോവും അപ്പോൾ അഗ്ലോണിമ ഇങ്ങനെ നാലെണ്ണം ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വലിയ വില കൂടുതലായിട്ട് അല്ലെങ്കിൽ വില നമുക്ക് റീസണബിളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മുടെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ വീട്ടിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവരുടെ കോൺടാക്റ്റ് നമ്പരും വാങ്ങിക്കാനുള്ള സൈറ്റ് അഡ്രസ്സ് എല്ലാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കുക അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് നമുക്ക് വീട്ടിൽ തന്നെ വാങ്ങിക്കാൻ പറ്റും പിന്നെ എക്സ്ട്രാ ഇതിൻ്റെ കുറേ ചാർജും കൂടെ വരുന്നുണ്ട് അപ്പോൾ അത്രേ ആവുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വീട്ടിലെത്തും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ